hello friends welcome to my channel zoo space ആരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ആരിക്കൊമ്പനെ തേടിയിറങ്ങിയ ചക്കക്കൊമ്പൻ എന്ന ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കാര്യവും നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഈ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയോ എന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇതിന് കാരണം ആന സമൂഹമായി ജീവിക്കുന്ന ഒരു ജീവി വിഭാഗമായതുകൊണ്ടാണ് അവരുടെ ഈ കൂട്ടായ്മയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന ആനയുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേരാണ് ഹേർട്ട് അതിൽ ആറെണ്ണത്തിനും ഇരുപതെണ്ണത്തിനും ഇടയിലുള്ള അംഗങ്ങൾ ഉണ്ടാകും ഫീമെയിൽ എലിഫൻസ് അവരുടെ ജീവിതകാലം മുഴുവനും ആ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ മെയിൽ എലിഫൻസ് ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് പ്രായമാകുമ്പോഴേക്കും അവർ ആ കൂട്ടത്തിൽ നിന്ന് പിരിയും എന്നിട്ട് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റ് മെയിൽ എലിഫൻസിൻ്റെ കൂട്ടത്തിലോ അവർ ജോയിൻ ചെയ്യും ഇടയ്ക്ക് ഫീമെയിൽസിൻ്റെയും ഈ മെയിൽസിൻ്റെയും ഗ്രൂപ്പ് എന്തെയും കണ്ടുമുട്ടും അവിടെ ബ്രീഡിങ്ങിന് വേണ്ടി അടിയൊക്കെ പരസ്പരം നടക്കാറുണ്ട് എലിഫൻസ് എന്ന് പറയുന്ന ആ ഒരു ജീവവിഭാഗം ഭയങ്കരമായിട്ടും പാരൻ്റൽ കെയർ കാണിക്കുന്നവരാണ് മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെ കുട്ടി ആനകൾ പൂർണ്ണമായും അതിൻ്റെ അമ്മ ആനയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഒരു കൂട്ടത്തിലെ അല്ലെങ്കിൽ ഒരു ഹേർഡിലെ എലിഫൻസ് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഓരോരോ ഫാമിലീസായിട്ട് കാണപ്പെടും ഈ സ്മോളർ ഗ്രൂപ്പ്സ് അവർ സെപ്പറേറ്റ് ചെയ്ത് അതായത് ഇവർ സെപ്പറേറ്റ് ചെയ്ത ഈ സ്മോളർ ഗ്രൂപ്പ്സ് ഈ പറയുന്ന ആ ഏത് ഹേർഡിൽ നിന്നാണോ സെപ്പറേറ്റ് ചെയ്തത് അതുമായിട്ട് ജനറ്റിക്കലി റിലേറ്റഡ് ആയിരിക്കും അതിനെയാണ് ബോണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെയിം ഹേർഡിലെ ബോണ്ട് ഗ്രൂപ്പ്സ് അവരുടെ ഫീഡിംഗ് സ്പോട്ട്സ് അതുപോലെ നദീകരയിലൊക്കെ വച്ചിട്ട് മീറ്റ് ചെയ്യാറുണ്ട് അവരുടെ ഒരു റീയൂണിയനാണ് അതെന്ന് പറയാം ഡ്രൈ സീസണൊക്കെ ആവുമ്പോഴേക്കും അവർ ആ ഒരു അവരെന്ത് ചെയ്യാറുണ്ട് ഭക്ഷണം ഒക്കെ കിട്ടാതാകുമ്പോൾ അതായത് അവർ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് കാലാവസ്ഥ മാറി വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകും അത് അവർ പോകുന്നത് വലിയൊരു കൂട്ടമായിട്ടാണ് അവരിങ്ങനെ യാത്ര ചെയ്യുന്നത് അതിൽ ഡിഫറെൻ്റ് ബോണ്ട് ഗ്രൂപ്പ്സിലുള്ളവർ ഡിഫറെൻറ്റ് ഫാമിലീസിലുള്ള ആനകൾ മെയിൽസും ഫീമെയിൽസും ഒക്കെ ഉണ്ടാവും അടുത്തത് നമ്മുടെ ആനയുടെ ബുദ്ധി ബുദ്ധിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഈ ആനകളെന്ന് പറയുന്നത് ഇവരുടെ ഇടയിലുള്ള ബോണ്ടിന് പറയുന്ന ബോണ്ട് എന്ന് പറയുന്നത് ലൈഫ് ടൈം ഫുള്ള് നീണ്ടു നിൽക്കുന്നതാണ് അതാണ് അതായത് അവർ തമ്മിൽ എന്തെങ്കിലും അതായത് ആ ആനക്കൂട്ടങ്ങൾ തമ്മിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ എന്താ ലൈഫ് ടൈം ഫുള്ള് നീണ്ടു നിൽക്കുന്നതായിരിക്കും ആ അവർ തമ്മിലുള്ള ആ ഒരു ഒരു ബോണ്ട് ഗ്രൂപ്പിലെ മെമ്പേഴ്സോ അല്ലെങ്കിൽ ഒരു ഹേർഡിലെ മെമ്പേഴ്സോ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ലൈഫ് ടൈം ഫുള്ള് നീണ്ടു നിൽക്കുന്നതായിരിക്കും എലിഫൻസിന് ഇടയിൽ സ്ട്രോങ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ഉള്ളവരുണ്ടാവാറുണ്ട് അവരായിരിക്കും എന്ത് പറയുന്നത് ആ ഒരു കൂട്ടത്തിലെ ലീഡർ എന്ന് പറയുന്നത് ഏതൊരു ഫാമിലിയുടെയും ആ ഒരു ആനക്കൂട്ടത്തിൻ്റെ ഫാമിലിയുടെ ലീഡറിന് ലീഡർ എന്ന് പറയുന്നത് ആ ഒരു ഫാമിലിയിലെ oldest and largest adult female member ആയിരിക്കും ചില ആനകൾ നമ്മൾ സോഷ്യലി എക്സ്ട്രോവേർട്സ് ആയിട്ടുള്ള ആനകളുണ്ടാവും ചിലവർ സോഷ്യലി ലെസ് സോഷ്യലായിട്ടുള്ള ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആനകളെയും നമുക്ക് ചില ഗ്രൂപ്പ്സിൽ കാണാൻ പറ്റും ആഫ്രിക്കൻ ആനകൾ ഏഷ്യൻ ആനകളൊക്കെ ഹൈലി ഇൻ്റലിജൻറ്റും അതുപോലെ ഹൈലി സോഷ്യലുമായിട്ടുള്ള ആനകളാണ് ആനകളിലെ ഈ കൂട്ടായ്മയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതുപോലെയുള്ള ജീവി മറ്റു ജീവി വിഭാഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്